ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാര നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം കുതിരശക്തിയോടെ ലിംഗയോനി വീഴ്ച വളരെ നേരം ഒപ്പം ദീർഘായുസും ആരോഗ്യവും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ലൈംഗികതയിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇതാണ് നമ്മുടെ ചാനൽ തീം കൂടുതൽ ലൈംഗിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ തുറന്നു ബലഹീനത ഉദ്ധാരണക്കുറവ് എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കുകയും കുതിരശക്തിയുമായി ശാരീരിക ബന്ധം പുലർത്താൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന വിഷയകരമായ ഒരു ഔഷധത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ജീവിതശൈലി രോഗങ്ങളും ഒഴിവാക്കാം ആയുർദൈർഘ്യവും ആരോഗ്യവും ഒപ്പം ശരിയായ ലൈംഗിക ശേഷിയും നൂറു വയസ്സ് ആയാലും നിലനിർത്താൻ കഴിയും നൂറുകണക്കിന് വർഷത്തെ പരിശോധനയ്ക്കും നിരീക്ഷണത്തിനും ശേഷം ലോകത്തിന് നൽകിയ സുഹൃതമാണ് നമ്മുടെ ആയുർവേദം നമ്മൾ ഇവിടെ പറയുന്ന ഔഷധത്തിന് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു ശീലമാക്കി മാറ്റുന്നത് ആയിരക്കണക്കിന് രൂപ ലാഭിക്കാൻ മാത്രമല്ല നിങ്ങളുടെ ജീവിത ചെലവ് പകുതിയായി കുറയ്ക്കുകയും ശരിയായ ലൈംഗിക കഴിവ് നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിലുടനീളം ആസ്വദിക്കുകയും ചെയ്യാം പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം തുടങ്ങിയ മൂന്ന് വില്ലന്മാരെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ കാരണമാകുമെന്നതിനാൽ മറ്റ് നിരവധി ഗുണങ്ങളുമുണ്ട് തൽഫലമായി ശരീരഭാരം കുറയ്ക്കുവാനും അമിതവണ്ണം കുറയ്ക്കുവാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുകയും ചെയ്യും ലൈംഗിക ബന്ധത്തിൻ്റെ ആഗ്രഹവും ശക്തിയും നിയന്ത്രിക്കുന്ന മിക്കവാറും എല്ലാ പന്ത്രണ്ട് ഘടകങ്ങളും ഇതിൽ അതിനാൽ അതിൻ്റെ ഉപയോഗത്തിലൂടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ശരിയായ ഉത്തേജനം ഉന്മേഷം ദൈർഘ്യം എന്നിവ ലഭിക്കുന്നതാണ് ഇനി ഇതെങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം വെള്ളം തൊടാതെ ഇരുന്നൂറ്റി ഗ്രാം ഗ്രാം ഇഞ്ചി അരച്ചെടുക്കുക അതുപോലെ തന്നെ വെള്ളം തൊടാതെ ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം വെളുത്തുള്ളിയും അരച്ചെടുക്കുക നാരങ്ങാനീര് വേണ്ടത് ഒരു കപ്പാണ് ആപ്പിൾ സൈഡർ വിനെഗർ ഒരു കപ്പ് വേണം ആറ് ടീസ്പൂൺ തേനും വേണം ഇനി ഒരു ചട്ടിയിൽ തേനൊഴുകി എല്ലാം കലർത്തി നന്നായിട്ട് തിളപ്പിക്കുക ആറിയതിന് ശേഷം തേൻ ചേർത്ത് കൊടുക്കുക പൂർണ്ണമായി തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് ദിവസവും ഒരു സ്പൂൺ എന്ന രീതിയിലാണ് കഴിക്കേണ്ടത് ദിവസത്തിൽ ഒരു തവണ മാത്രം കഴിച്ചാൽ മതിയാകും ഒരു മാസത്തിന് ശേഷം രക്തപരിശോധന നടത്തിയാൽ എല്ലാം നോർമൽ ആയി എന്ന് കാണാവുന്നതാണ് ഓരോ മനുഷ്യനും ഇതോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ജീവിതത്തിന്റെ മരുന്ന് കഴിക്കുക അതായത് ഒരു സ്പൂൺ ത്രിഫലപ്പൊടി അത്രയും തേൻ ചേർത്ത് കഴിക്കുന്നത് ഒരു ശീലമാക്കുക നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം അസാധാരണമായ ആരോഗ്യം കാഴ്ച ലൈംഗിക കഴിവ് ആഗ്രഹം എന്നിവ കൂടപ്പിറപ്പായിട്ടുണ്ടാകും കൂടാതെ ഇടപ്പുമുറിയിലെ പുതുമ ഒരു പുതിയ ജീവിതാനുഭവം നൽകുകയും ചെയ്യും അപ്പോൾ ഈ സെഷൻ എവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ ബൈ